വെച്ചിരിക്കുന്നവർ ആദ്യം അറിയുക ഈ ധാരണ വലിയൊരു മണ്ടത്തരമാണ് കാരണം വെള്ളത്തിന് നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിന്നുകൊണ്ടുള്ള വെള്ളം കുടിക്കൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം എളുപ്പത്തിൽ ഫുഡ് കനാലിൽ എത്തുകയും അത് അടിവയറ്റിലേക്ക് വീണ് ആമാശയത്തെയും ചുറ്റുമുള്ള അവയവങ്ങളെയും ബാധിക്കുന്നു കാലക്രമേണ ദഹന പ്രക്രിയ തകരാറിലാക്കുന്നു വൃക്കയിൽ ഫിൽട്രേഷൻ ഭംഗിയായി നടക്കാത്തതുകൊണ്ട് വൃക്കയെയും ബാധിക്കുന്നു ശരീരഭാഗങ്ങളിൽ തുല്യമായി വെള്ളം എത്താത്തതിനാൽ സന്ധിവാദത്തിനും കാരണമാകുന്നു ഒറ്റ ശ്വാസത്തിലുള്ള വെള്ളം കുടി വെള്ളം ഒറ്റ വലിക്ക് ഒറ്റ ശ്വാസത്തിൽ കുടിക്കുന്നത് നല്ലതല്ല പകരം ഇടവേള കൊടുത്തുകൊണ്ട് രണ്ട് മൂന്ന് തവണയായി കുടിക്കാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റ ഉടൻ വെള്ളം കുടിക്കുക രാവിലെ എഴുന്നേറ്റ ഉടൻ ഒന്ന് മുതൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ച് ശരീരപ്രവർത്തനങ്ങൾ ആരംഭിക്കാം ശരീരത്തിലെ വിഷാംശം എല്ലാം നീക്കം ചെയ്ത് അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ഈ വെള്ളം കുടി സഹായിക്കും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് നാരങ്ങാനീര് തേൻ കറുവാപ്പട്ട തുടങ്ങിയവ ഇതിൽ ചേർക്കാവുന്നതാണ് കുളിക്കുന്നതിന് മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നതിന് സഹായിക്കും ഊണിന് മുമ്പ് ഊണിന് അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് ഭാരം കുറയ്ക്കാൻ മാത്രമല്ല വിശപ്പിനെ ശമിപ്പിക്കാനും സഹായകമാണ് ഊണ് സമയത്ത് അധികം കഴിക്കാതെ ഉള്ളിലെത്തുന്ന ആഹാരത്തെ സ്വീകരിക്കാൻ വയറിനെ സജ്ജമാക്കുകയും ചെയ്യും ആഹാരം കഴിച്ചയുടൻ ആഹാരം കഴിച്ച ഉടൻ പെട്ടെന്നുള്ള വെള്ളം കുടി ഒഴിവാക്കുക ഇത് നിങ്ങളുടെ ദഹന പ്രക്രിയയുടെ വീര്യം കുറയ്ക്കും ഊണിനൊപ്പമുള്ള വെള്ളം കുടി ഊണിനൊപ്പമുള്ള വെള്ളം കുടിയും ഒഴിവാക്കുക വെള്ളത്തിന് പകരമായി തൈര് റൈത്ത ബട്ടർ മിൽക്ക് എന്നിവ ഉപയോഗിക്കാം ഇവ ശരീരത്തിന് കുളിർമ നൽകും ക്ഷീണാവസ്ഥയിൽ തലച്ചോറിന് ഉണർവേകാൻ തലച്ചോറിന്റെ പ്രവർത്തനം എഴുപത്തഞ്ച് ശതമാനം നടക്കുന്നത് വെള്ളത്താലാണ് ഇവ തടസ്സം കൂടാതെ നടക്കണമെങ്കിൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ജോലിക്കിടയിലോ യാത്രാവേളയിലോ മറ്റോ ക്ഷീണം തോന്നുമ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചു നോക്കൂ ഉന്മേഷം കൈവരുന്നത് കാണാം വിശക്കുമ്പോൾ വെള്ളം ദാഹം തോന്നുമ്പോഴും വിശക്കുമ്പോഴും ശരീരം നൽകുന്ന ഏകദേശം സമാനമായ സിഗ്നലുകളാണ് അതുകൊണ്ട് വിശപ്പ് തോന്നുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം കുടിക്കുക പത്ത് മിനിറ്റ് വിശ്രമിക്കുക എന്നിട്ട് വിശപ്പ് മാറിയില്ലെങ്കിൽ മാത്രം സ്നാക്കുകളെ ആശ്രയിക്കുക ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ കൂടുതൽ വെള്ളം ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ അതായത് ഉച്ചയ്ക്ക് ശേഷം കുടിക്കുന്നതിനേക്കാളും വെള്ളം ആദ്യ പകുതിയിൽ കുടിക്കുന്നതാണ് നല്ലത് ഇത് രാത്രിയിൽ മൂത്രശങ്ക ഒഴിവാക്കി ഉറക്കം സുഗമമാക്കാൻ സഹായിക്കും ഉറക്കം കുറവാണെങ്കിൽ ഒരു ദിവസം രാത്രിയിൽ സംതൃപ്തമായ ഉറക്കം ലഭ്യമായില്ലെങ്കിൽ പകൽ ധാരാളം വെള്ളം കുടിക്കണം ഉറക്കത്തിലും നിങ്ങളുടെ ശരീരം പ്രവർത്തനക്ഷമമാണ് അത് ശരിയായ രീതിയിലും സുഗമമായി നടക്കുന്നതിനും ആവശ്യമായ വെള്ളം ശരീരത്തിൽ ഉണ്ടാകണം വ്യായാമത്തിനു മുമ്പും ശേഷവും വ്യായാമം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപും വ്യായാമത്തിനു ശേഷവും ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ് മസിലുകളെ ഊർജ്ജസ്വലമാക്കാൻ വെള്ളം അത്യാവശ്യ ഘടകമാണ് ഇത് ക്ഷീണമകറ്റി ഊർജ്ജസ്വലത കൈവരുത്താൻ സഹായിക്കും വെള്ളം കുടിക്കുന്ന രീതികളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക്